ദിലീപ് കാവ്യ വിവാഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഒട്ടുമിക്ക ആളുകളും മഞ്ജു ആര്യനെയാണ് പിന്തുണച്ചത് മഞ്ജുവിന് നല്ല ഭാവി ഉണ്ടാകട്ടെ എന്നാണ് എല്ലാവരും ആശംസിച്ചതും ദിലീപ് വിവാഹിതനായതോടെ മഞ്ജു എന്തു തീരുമാനം എടുക്കുമെന്നായിരുന്നു ആരാധകർക്ക് അറിയേണ്ടിയിരുന്നത് എന്നാൽ അതിനുള്ള മറുപടി മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും സൂചന ലഭിച്ചെന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത് വിവാഹം കഴിക്കില്ലെന്ന തീരുമാനം മഞ്ജു വാര്യർ എടുത്തിട്ടില്ലെന്നും കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കൊല്ലം മഞ്ജു വാര്യർ വിവാഹം കഴിക്കുമെന്നുമാണ് മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂട്ടുകാരികളുമായി സംസാരിച്ചാണ് മഞ്ജുവിന്റെ മനസ്സിലെന്തെന്ന് മംഗളം സിനിമ വിലയിരുത്തൽ നടത്തുന്നത് ഇതോടെ മഞ്ജുവിന്റെ വിവാഹ സാധ്യതകളും സിനിമാ ലോകം ചർച്ച ചെയ്യുകയാണ് ദിലീപുമായുള്ള വിവാഹമോചനത്തിന് നഷ്ടപരിഹാരമൊന്നും മഞ്ജു വാങ്ങിയിരുന്നില്ല ഒന്നും വേണ്ടെന്ന നിലപാടുമായി മഞ്ജു വിവാഹം വേണ്ടെന്നും വെച്ചു അതിനുശേഷം സിനിമയിലും സാമൂഹിക സേവന രംഗത്തും നിറഞ്ഞു ഇപ്പോൾ ദിലീപും കാവ്യം വിവാഹിതനായി ഹിന്ദി സിനിമ അഭിനയ മോഹവുമായി മുംബൈയിൽ ഫ്ളാറ്റ് വാങ്ങി താമസിക്കുകയാണ് മഞ്ജു ദിലീപ് കാവ്യ വിവാഹത്തോടെ ഏകയായ മഞ്ജു ജീവിതത്തിൽ ഒരു കൂട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നുവെന്നാണ് മംഗളം പറയുന്നത് സിനിമാ രംഗത്ത് നിന്ന് തന്നെ കൂട്ടുകാരനെ കണ്ടെത്തി നടത്തുമെന്നും കൂട്ടുകാരികളോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായെന്നും മംഗളം സിനിമ കൂട്ടിച്ചേർക്കുന്നു വിവാഹം കഴിക്കില്ലെന്ന അന്തിമ തീരുമാനം മഞ്ജു എടുത്തിട്ടില്ല കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ കൊല്ലം മഞ്ജുവാരുടെ വിവാഹം നടക്കാനാണ് സാധ്യതയെന്നും മംഗളം പറയുന്നു നേരത്തെ വനിതയോട് മഞ്ജു നടത്തിയ അഭിപ്രായങ്ങളും ഏറെ ചർച്ചയായിരുന്നു അഭിനയിക്കാതിരുന്ന സമയത്ത് ജീവിതം വലിയ നഷ്ടമായി എന്ന് വിചാരിച്ചിട്ടില്ലെന്നും ഇത്രയും കാലം വെറുതെ പോയല്ലോ എന്ന കുറ്റബോധം കൊണ്ടല്ല സിനിമയിലേക്ക് തിരിച്ചു വന്നതെന്നും മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു തന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം അപ്രതീക്ഷിതമായിരുന്നു എന്നും മഞ്ജു വാര്യർ വനിതയോട് പറഞ്ഞിരുന്നു മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നുമല്ല എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് എല്ലാം അപ്രതീക്ഷിതം സിനിമയിലേക്കുള്ള എന്റെ രണ്ടാം വരവ് പോലും മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതല്ല വനിതയ്ക്ക് വേണ്ടി നടി അമലയുമായുള്ള സംഭാഷണത്തിനിടെ മഞ്ജു വിശദീകരിക്കുന്നു ഇതിന് പിന്നാലെയാണ് അഭിയുമായി മംഗള സിനിമയും എത്തുന്നത് ഇതോടെ സിനിമാ ലോകവും മലയാളികളും മഞ്ജുവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾക്ക് പിന്നാലെയാണ് ഏത് സാഹചര്യത്തിലാണ് ഒരു വാർത്തയും മുംബൈയിലെ ഫ്ളാറ്റ് വാങ്ങലും ബന്ധപ്പെടുത്തുന്നതെന്നും സിനിമാമംഗളം വിശദീകരിക്കുന്നില്ല ദിലീപ് കാവ്യ വിവാഹത്തോടെ പൊതുസമൂഹത്തിൽ നിന്ന് മഞ്ജുവിന് ഏറെ പിന്തുണ ലഭിച്ചിരുന്നു ദിലീപ് മഞ്ജുവിനെ എല്ലാ പലർത്ഥത്തിലും പറ്റിച്ചു എന്ന വിലയിരുത്തലാണ് ഉയർന്നത് ഇതിനിടെയാണ് മഞ്ജുവിന്റെ വിവാഹ സാധ്യത വാർത്തയുമായി മംഗള സിനിമ എത്തുന്നതും ദിലീപ് കാവ്യ വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മഞ്ജു തയ്യാറായിട്ടില്ല പൊതുവേദികളും ഒഴിവാക്കി ഫിദൽ കാസ്ട്രയെ അനുസ്മരിക്കുന്ന കുറിപ്പ് മാത്രമാണ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ പോസ്റ്റ് ഇട്ടത് മുംബൈയിൽ നിന്നാണെന്ന് വ്യക്തമാണ് നടി മഞ്ജു വാര്യരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിനാണ് ദിലീപ് വിവാഹം കഴിച്ചത് നീണ്ട പതിനേഴ് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും വിവാഹമോചനം നേടിയത് മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണ് അതിനിടെ മകൾ മകളെ വിട്ടുകിട്ടാൻ മഞ്ജു നിയമപോരാട്ടത്തിന് തയ്യാറെടുത്തിരുന്നു എന്നാൽ മകളുടെ മനസ്സ് അച്ഛനൊപ്പമാണ് ഇത് മഞ്ജു തിരിച്ചറിയുന്നുണ്ട് ഇതിനിടെയാണ് നടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഗോസിപ്പുകൾ സജീവ